സേവ് ആലപ്പാട് ഇതെന്താ കുട്ടേട്ടാ സേവ് ആലപ്പാട് കുറേ ദിവസമായല്ലോ എല്ലായിടത്തും ഉണ്ടല്ലോ കുറച്ച് കാലത്തേക്ക് അങ്ങനെ വേണം സത്യത്തിൽ ഇതെന്താ സംഭവം അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല ഇതുപോലത്തെ കുറേ പോസ്റ്റുകളായി കാണുന്നു അതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഏറ്റവും വലിയ വാർത്തയും അതാണ് പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പക്ഷെ അത് നിങ്ങളെ തെറ്റല്ല അത് നിങ്ങളെ ഈ വാർത്ത അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് അത് അവർ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളത് അറിയാത്തത് അതാരെയും ഉത്തരവാദിത്തപ്പെട്ടവര് നമ്മളെ വാർത്തകൾ അറിയിക്കേണ്ട ആൾക്കാരൊക്കെയാ അതിപ്പോ ന്യൂസ് പേപ്പർ ന്യൂസ് ചാനല് അല്ലേ അതെ ഏതെങ്കിലും ഒരു ചാനലിലോ പത്രത്തിലോ നീ ഈ വാർത്ത കണ്ടോ ശരിയാ അതെന്താ അല്ലെങ്കിലും നമ്മളറിയേണ്ട വാർത്തകളല്ലല്ലോ അവർക്ക് താല്പര്യമുള്ള വാർത്തകളാണ് അവരെ സംബന്ധിച്ച് വാർത്തകൾ എന്തായിട്ടും പറ എന്താ ആലപ്പാട്ട പ്രശ്നം അതായത് ഈ ആലപ്പാട് എന്ന് പറയുന്നത് കായലിൻ്റെയും കടലിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഒരു ദ്വീപ് പോലുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ കരിമണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ധാതുക്കൾ കൂടുതലും സാധാരണ മണലിനേക്കാൾ കൂടുതൽ ധാതുക്കൾ കൂടുതലുള്ളത് ഉറപ്പുള്ളതായിട്ടുള്ള മണലാണ് അവിടെ അതുകൊണ്ട് തന്നെ അതിന് ആവശ്യക്കാരും കൂടുതലാണ് ഈ I R E K M M പോലത്തെ സ്ഥാപനങ്ങൾ അവർ കഴിഞ്ഞ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് വർഷമായിട്ട് ഇത് ഖനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരിമണൽ അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന പോലെ തന്നെ പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അത് അളവ് കുറച്ച് കൂടുതലാണെന്ന് മാത്രമാണ് അപ്പോൾ അതാണ് ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം മാത്രമല്ല കഴിഞ്ഞ ഒരു അറുപത് അറുപത് ദിവസങ്ങളായിട്ട് അവിടെ നിരാഹാര സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുക ഈ മണൽ വാരൽ അതിപ്പോൾ എല്ലാവിടെയും നടക്കുന്ന പ്രശ്നമല്ലേ അപ്പോൾ അവിടെ മാത്രം ഇത് ഇത്ര വലിയ പ്രശ്നം ഒട്ടുമിക്ക മലയാളികളും ഈ വിഷയത്തിന് ഇങ്ങനെ തന്നെയാണ് കാണുന്നത് അതായത് എല്ലായിടത്തും നടക്കുന്ന സംഭവമല്ല ഇപ്പോൾ ഭാരതപ്പുഴയിൽ നിന്ന് മണൽ വരുന്നില്ലേ പക്ഷെ ഇത് കുറച്ച് വലിയൊരു സംഭവമാണ് അതിൻ്റെ വലിപ്പം അറിയാത്തത് കൊണ്ടാണ് നമ്മളതിനെ അങ്ങോട്ട് തള്ളിക്കളയുന്നത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം അതായത് ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഈ ഗണനൊക്കെ ഏകദേശം തുടങ്ങിയ സമയമാണ് അന്ന് ഈ ആലപ്പാട് എൺപത്തി ഒമ്പത് സ്ക്വയർ കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഏഴ് സ്ക്വയർ കിലോമീറ്ററാണ് ആലപ്പാട് എന്ന് പറയുന്ന നാടുള്ളത് അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം മണൽ വാരി കൊണ്ടുപോയി എന്നുള്ളത് ഈ മണൽ വാരുന്നതിനനുസരിച്ചിട്ട് കടൽ കയറി കയറി വരികയാണ് ഈ കടൽ കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഇരുപതിനായിരം ഏക്കർ കടൽ കയറിപ്പോയി ആ നാട് തന്നെ ഇല്ലാണ്ടാവുകയാണ് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചരിത്രം മാത്രമാവാൻ പോവാണ് ആ നാട് ആ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് മാത്രമാണ് ജനിച്ച നാട്ടിൽ മരിക്കാൻ പറ്റുമെന്നുള്ളത് ഇത് ആലപ്പാടിൻ്റെ മാത്രം പ്രശ്നമല്ല മെയിൻ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആലപ്പാട് എന്ന് പറയുന്ന ഈ ഒരു ദേശം ഇല്ലാതായാൽ കടൽ വെള്ളം മുഴുവൻ കയറാൻ പോകുന്നത് കുട്ടനാട്ടിലേക്കും ശാസ്താങ്കോട്ടയിലേക്കുമാണ് അതായത് ഏറ്റവും ശുദ്ധജല തടാകങ്ങളുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അവിടെയൊക്കെ കയറി കടൽ വെള്ളം നിറയും കുട്ടിക്കാൻ വെള്ളം ഉണ്ടാവില്ല ഇത്രയും വലിയ പ്രശ്നമായിട്ട് ഇതെന്താ ആരും അറിയാത്ത മൂക്കുമുട്ട വെള്ളം നിന്ന സമയത്ത് കുടിവെള്ളത്തിന്റെ വില മലയാളി ശരിക്കും അറിഞ്ഞതാ ഈ സമയത്ത് നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് മീൻ പിടിക്കുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് അവരാണ് ഈ ആലപ്പാട് ഏറ്റവും കൂടുതലുള്ളതും ഇപ്പൊ അവരെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ അതിലും വലിയൊരു നന്ദിയുടെ വരില്ല ഒരാളെ കൊണ്ടോ എന്തും പറ്റും കേരളം മുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് ഓരോ ഫേസ്ബുക്ക് പ്രൊഫൈലും ഓരോ ആംബുലൻസും ഓരോ ഫയർഫോഴ്സും ഓരോ പോലീസ് സ്റ്റേഷനുമായിരുന്നു ഇപ്പോൾ ആലപ്പാടിന് വേണ്ടത് മീഡിയയാണ് ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂസ് ചാനൽ വരെ തുടങ്ങാൻ പറ്റും മുങ്ങിക്കൊണ്ടിരുന്ന കേരളത്തിനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രത്തോളം എത്തിക്കാൻ മലയാളിയുടെ കൈക്ക് പറ്റിയെങ്കിൽ ഒരു നാട് മുങ്ങാതെ നോക്കാനും പറ്റും പറ്റില്ലേ പറ്റണം ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും തക്ക സമയത്ത് അവർ രക്ഷപ്പെടുത്തിയതുകൊണ്ട് മാത്രം ഈ വീഡിയോ കാണുന്ന ആളുകളായിരിക്കാം നമുക്കിപ്പോഴാണ് അവരോട് നന്ദി കാണിക്കേണ്ട സമയം വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട നമ്മൾ ഈ പ്രമുഖരെന്ന് വിളിക്കുന്ന ന്യൂസ് ചാനലുകളും പത്രങ്ങളുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ താഴെ സേവ് ആലപ്പാട് സ്റ്റോപ്പ് മൈനിങ് എന്ന് മാത്രം കമൻ്റ് ചെയ്യുക അവർ എന്ത് വാർത്തകൾ വേണമെങ്കിലും ഇട്ടോട്ടെ അതുമായിട്ട് ഒരു ബന്ധം ഇതിനില്ല എങ്കിലും ഇത് മാത്രം കമൻ്റ് ചെയ്യുക ആ കമൻറ്റുകൾ കൊണ്ട് ലോകം മുഴുവൻ ഈ വിഷയം അറിയിക്കാനും നമുക്ക് പറ്റും ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് നേടിയെടുക്കാനും പറ്റും അവരാഗ്രഹിക്കുന്ന വാർത്തകളല്ല നമ്മൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന വാർത്തകളാണ് നമുക്ക് കേൾക്കേണ്ടത് ഇതുപോലെ തന്നെ പൈസ കൊടുത്ത് മുക്കുന്ന വാർത്തകൾ ആ പരിപാടി ഇതോടെ നിർത്തണമെങ്കിൽ ഇത് നമ്മളിവിടെ തുടങ്ങണം മാറ്റം അത് സംഭവിക്കും